കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ വെള്ളാനിക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സർവകലാശാല കേന്ദ്ര ലൈബ്രറി സ്ഥാപിതമായത് നാല് നിലകളിലായി നാൽപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ഗ്രീൻ ലൈബ്രറി തത്വത്തിൽ നിർമ്മിച്ച ഈ സ്ഥാപനത്തിന്റെ രൂപകൽപ്പന പകൽ വെളിച്ചം പരമാവധി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് സർവകലാശാലയിലെ എല്ലാ കോളേജുകൾക്കും ഗവേഷണ കേന്ദ്രങ്ങൾക്കും ആവശ്യമായ വിവിധ പുസ്തകങ്ങളും ഗവേഷണ ആനുകാലികങ്ങളും ഡേറ്റാബേസുകളും നൽകുകയാണ് കേന്ദ്ര ലൈബ്രറിയുടെ ദൗത്യം ഒരു ലക്ഷത്തോളം പുസ്തകങ്ങളും ആറായിരത്തോളം തീസിസുകളും ലൈബ്രറിയിൽ ഉണ്ട് വിവിധ സാഹിത്യശാഖകളിലെ പതിനായിരത്തോളം പുസ്തകങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സെർവറുകളും കാറ്റലോഗ് ഡേറ്റാബേസുകളും അതിവേഗ ഇന്റർനെറ്റും ഈ ലൈബ്രറിയിൽ ലഭ്യമാണ് പുറമേ നിന്നുള്ളവർക്കും ലൈബ്രറി ഉപയോഗിക്കാനും പ്രിന്റ് കോപ്പി എന്നിവ എടുക്കാനും ഇവിടെ സൗകര്യമുണ്ട് ലൈബ്രറിയിൽ ലഭ്യമല്ലാത്ത പുസ്തകങ്ങളും രേഖകളും മറ്റു ലൈബ്രറികളിൽ നിന്നും ഇന്റർ ലൈബ്രറി ലോൺ വഴി വരുത്തി നൽകുന്ന സംവിധാനവുമുണ്ട് ഗവേഷണ പ്രബന്ധങ്ങളുടെ പരിശോധനയ്ക്കായി വിപുലമായ സംവിധാനങ്ങൾ ലൈബ്രറി ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനങ്ങൾ ശില്പശാലകൾ എന്നിവ ഇവിടെ നടത്തിവരുന്നു കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലെ കേന്ദ്ര ലൈബ്രറി സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകൾക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗവേഷണ സ്ഥാപനങ്ങൾക്കും അറിവിൻ്റെ വലിയ വാതായനങ്ങളാണ് തുറന്നിടുന്നത്